خليفك يا نبي Thank you. അവർ പാടി ഇഷ്കെന്തെന്നറിയാത്തൊരു പാവി ഇഷ്ക് നടിച്ച് നടന്നിവർ പാടി يا كبدي أمي أبي കാര്യമതേറെ ചൊല്ലി തിരുമതുഹുക ഞാൻ എഴുതി മധുഹുകളേറെ പാടി തിരുസന്നിധിയും പുൽകി കാര്യമതേറെ തീർക്കും സ്നേഹത്തിരുനബിയല്ലേ കൽബിൽ നിറയും ആശകളെല്ലാം തീർക്കും സ്നേഹത്തിരുനബിയെ ഇനി വരുമോ കനവില അനളൈഫക്കിയ നബി ഇനി വരുമോ കനവില അനളൈഫക്കിയ നബി هادية الجل في عالم يا محبوبي أفد إليك حبيب يا كبدي أمي أبي هادي زلزل في عالم يا محبوبي أفد إليك حبيب يا كبدي أمي أبي مت رسول റസൂലിൻ അതീതിയായി മരുമണലിൽ ഒരു തണലിനായി വന്നിടുവാനൻ കനവിലായി സന്നിധിയിൽ ഇവർ പാപിയായി വന്നിടുവാനൻ കനവിലായി സന്നിധിയിൽ ഇവർ പാപി